Hi everyone, I am Blessia Baby, one of the OET trainees from BMX academy Kottarakkara ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് മറ്റൊന്നുമല്ല റീഡിങ്ങിനെ കുറിച്ചാണ് ഈ ദിവസങ്ങൾ നടന്ന എക്സാമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ടഫായിരുന്നു പല സ്റ്റുഡൻസിനും അറിയാനിടയായി അപ്പോൾ ആ ഒ ടി റീഡിങ്ങിനെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം especially C part majority of സ്റ്റുഡൻസും ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്ന ഒ ഇ e ടിയിലെ റീഡിങ്ങിൻ്റെ സി പാർട്ടിലാണ് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ബി മാക്സ് അതിനൊരു നല്ല അവസരം ഒരുക്കിയിട്ടുണ്ട് special intensive training reading especially റീഡിങ്ങിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ ന്യൂസിലൻഡിന് ക്ലബിംഗ് സ്കോറ് നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് വേണ്ടത് മൂന്ന് മൊഡ്യൂൾസിന് ബിയും റൈറ്റിങ്ങിന് സി പ്ലസുമാണ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനിടയായി അവർക്കും വേണ്ടത് ഓരോ മൊഡ്യൂൾസിനും സ്പെഷ്യൽ ട്രെയിനിങ് ആണ് അപ്പോൾ ഞങ്ങൾ അതിനെ ബേസ് ചെയ്ത് റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും special intensive batches already start ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ബിമാക്സ് അക്കാഡമി കൊട്ടാരക്കര ബ്രാഞ്ചുമായി ബന്ധപ്പെടുക താങ്ക്